ഞാൻ വിചാരിച്ചു നീ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്ക് മൂന്ന് വീണപ്പോൾ നിനക്ക് അവനെ വെട്ടായിരുന്നു എന്നെ വെട്ടായിരുന്നു നീ അപ്പോഴും എന്നെയാണ് വെട്ടി ഞാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ നിങ്ങളൊക്കെ വന്നത് വലിഞ്ഞു കയറി വന്നത് ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്നിട്ട് എന്നൊക്കെ എല്ലാരും കൂടി വെട്ടി തോന്നിച്ചു